നമസ്കാരം നമ്മുടെ അടുത്ത എൻ ആർ ഐ വർക്ക്ഷോപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇരുപത്തഞ്ചാം തീയതി മാർച്ചിലാണ് ഇത് സാറ്റർഡേ ആയിട്ടാണ് വരുന്നത് യു എ ടൈം പതിനൊന്ന് മണിക്ക് എന്ന് വെച്ചാൽ ഇന്ത്യൻ ടൈം പന്ത്രണ്ടരയ്ക്കും ഒന്നരയ്ക്കിടയിലാണ് നമ്മുടെ സെഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ ആർ ഐസിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഷുറൻസും ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ചിലപ്പോൾ ഇത്തിരി മിസ്റ്റേക്ക് ആവാം ചിലപ്പോൾ ഇത്തിരി കൂടുതലാവാം ചിലപ്പോൾ ഇത്തിരി കുറവാവാം അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഇൻഷുറൻസിനെ സംബന്ധിച്ച് എന്താണ് എൻ ആർ ഐസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ സെഷനിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക നമുക്ക് ഇരുപത്തഞ്ചാം തീയതി മാർച്ച് യു ഐ ടൈം പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കായിട്ട് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം പഠിക്കാം താങ്ക് സോ മച്ച്